ജൈവ മാലിന്യങ്ങൾ കൂടുതൽ അളവിൽ വരുന്ന പച്ചക്കറി മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഒരു ഫ്ലാറ്റ് ഇവർക്കൊക്കെ സൗകര്യപ്രദമായിട്ട് കേന്ദ്രീകൃതമായ രീതിയിൽ ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് തുമ്പുർമൊഴി എയ്റോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ഇത് നാലടി നീളം നാലടി വീതി നാലടി ഉയരമുള്ള പെട്ടികളാണ് ഫെറോ സിമെൻറ്റ് കൊണ്ടുള്ള അഴികൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിലെ അടുക്കുകളായിട്ടാണ് നമുക്ക് ജൈവ മാലിന്യം നിക്ഷേപിക്കേണ്ടത് ഏറ്റവും അടിയിൽ ഉണങ്ങിയ കരിയില ഒരു ആറിഞ്ച് ഖനത്തിൽ നിക്ഷേപിക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ കമ്പോസ്റ്റിംഗ് വളരെ വേഗത്തിലാക്കുന്നതിനുള്ള കുറച്ച് സൂക്ഷ്മാണു ജീവികളുടെ മിശ്രിതമുണ്ട് ദ്രാവക രൂപത്തിലാണ് അത് ലഭിക്കുന്നത് അത് ഒരു അമ്പത് മില്ലി കമ്പോസ്റ്റിംഗ് ടോണിക് എടുത്ത് നാലിരട്ടി വെള്ളം അതായത് ഇരുന്നൂറ് മില്ലി വെള്ളവുമായിട്ട് യോജിപ്പിച്ചിട്ട് ഈ കരിയിലയുടെ അടുക്കിൻ്റെ മുകളിലൊന്ന് തളിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ജൈവ മാലിന്യം നിക്ഷേപിക്കാം അതും ആറിഞ്ച് കനത്തിലാണ് നിക്ഷേപിക്കേണ്ടത് അപ്പോൾ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് അതുപോലെ കൃഷിയിൽ നിന്നുള്ള വേസ്റ്റൊക്കെ നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ മാലിന്യം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ലെയർ കരിയിലയാണ് അതും ആറിഞ്ച് കനത്തിൽ നിക്ഷേപിച്ച ശേഷം കമ്പോസ്റ്റിംഗ് ടോണിക് തളിച്ചു കൊടുക്കുക ഇങ്ങനെ യൂണിറ്റ് നിറയുന്ന ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കരിയില വേണം അവസാനിപ്പിക്കാനായിട്ട് ഈ യൂണിറ്റ് ഒരു രണ്ടര മാസത്തേക്ക് അങ്ങനെ വിട്ടേക്കുക ഒന്നും ചെയ്യണ്ട ഫ്ലാറ്റിനാണെങ്കിൽ രണ്ട് യൂണിറ്റ് ഇതുപോലത്തെ ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു യൂണിറ്റ് നിറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത യൂണിറ്റിൽ വേസ്റ്റ് ഇടാം അതും രണ്ടര മാസം എടുക്കും ഏകദേശം നിറയാനായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലുള്ള ജൈവമാലിന്യമൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല ജൈവവളമായിട്ട് മാറിയിട്ടുണ്ടാവും ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനകത്ത് ഇത് നമ്മൾ മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് വേണം ഈ തുമ്പൂർമൊഴി യൂണിറ്റ് വെക്കാനായിട്ട് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് കഞ്ഞിവെള്ളമോ അതുപോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാൻ പാടില്ല കുറച്ചധികം ജൈവമാലിന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് Thumburmuzhi cum aerobic composting model